എന്താണ് നന്നങ്ങാടി ആരാണ് ഇത് ഉപയോഗിച്ചിരുന്നത് കേരളത്തിലുടനീളം മൂന്നടി താഴ്ചയിൽ ഭൂമിക്കടിയിൽ കണ്ടുവരുന്ന വലിയ മൺകുടങ്ങളാണ് നന്നങ്ങാടികൾ ഇതോടൊപ്പം നിരവധി ഇരുമ്പ് ആയുധങ്ങളും കണ്ടെടുക്കുന്നതിനാൽ ഇരുമ്പ് യുഗത്തിലേതാണ് ഇതെന്ന് ഉറപ്പിക്കാം പെരുമ്പാവൂരിൽ പോഞ്ഞശ്ശേരി മുടിക്കൽ ഏഴിപ്രം പെരുമാനി പാറപ്പുറം ഒക്കൽ കുറ്റിപ്പാടം വളയൻ ചിറങ്ങര അടക്കം നിരവധി ഭാഗങ്ങളിൽ നിന്നും നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും ഇവിടെ പൂർവ്വകാലത്ത് വലിയ ജനസമൂഹം നിവസിച്ചിരുന്നതായി മനസ്സിലാക്കാം പെരുമ്പാവൂരിൽ പോഞ്ഞാശ്ശേരിയിൽ നിന്നും കല്ല് വെട്ടുന്നതിനു വേണ്ടി കുഴിയെടുത്തപ്പോഴാണ് നൂറുകണക്കിന് നന്നങ്ങാടികൾ കിട്ടിയത് തൃപ്പൂണിത്ര ചരിത്ര ഹെറിറ്റേജ് സ്റ്റഡി സെന്ററിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം അനവധി പേർ ഈ നന്നങ്ങാടികൾ കാണുവാൻ വന്നിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച നന്നങ്ങാടിയും ഇരുമ്പ് ആയുധങ്ങളും പെരുമ്പാവൂർ ലോക്കൽ ഹിസ്റ്ററി റിസർച്ച് സെന്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേരളീയർ ഭൂമിക്കടയിൽ നിന്നും കിട്ടുന്ന നന്നങ്ങാടികളെ വളരെ ഭയത്തോടു കൂടിയാണ് സമീപിക്കുന്നത് പണ്ടുകാലത്ത് ജനങ്ങളെ ജീവനെടുക്കുന്ന കാലന്മാർ ഇല്ലായിരുന്നുവെന്നും അക്കാലത്ത് ജനങ്ങൾ പ്രായോഗികത്താൽ കുള്ളന്മാരായി മാറിയിരുന്നുവെന്നും ഒടുവിൽ ഇവരെ ജീവനോടെ വലിയ മൺകുടത്തിലാക്കി അടക്കം ചെയ്തിരുന്നുവെന്നും ആ മൺകുടങ്ങളാണ് ഇന്ന് ഭൂമിക്കിടയിൽ നിന്ന് കിട്ടുന്ന ചാറക്കുടങ്ങളെന്നാണ് പഴമക്കാരുടെ വിശ്വാസം കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന കൃതി ഈ അന്ധവിശ്വാസത്തിൽ നിന്നുള്ള സാഹിത്യ സൃഷ്ടിയാണ് കേരളത്തിലുടനീളം ഭൂമിക്കടയിൽ കണ്ടുവരുന്ന ഈ മൺപാത്രക്കുടത്തിന് കേരള ചരിത്രകാരന്മാർ പറയുന്ന പേരാണ് നന്നങ്ങാടി എന്നത് ചാറ എന്ന പേരിലാണ് ചരിത്രകാരന്മാരല്ലാത്ത സാധാരണക്കാർ ഇതിനെ വിളിക്കുന്നത് മുടിക്കൽ പള്ളിയിൽ നിന്നും മൃതദേഹം അടക്കം ചെയ്യുന്നതിന് കുഴിയെടുത്തപ്പോൾ ഒന്നിലധികം തവണ ഈ കുടങ്ങൾ കിട്ടിയിരുന്നു അവിടെയുള്ള പ്രായമുള്ള മുസ്ലിങ്ങൾ ഇതിൻ്റെ പേര് പറഞ്ഞത് ജാറക്കുടം എന്നാണ് നന്നങ്ങാടികളെക്കുറിച്ചും പ്രചരിക്കപ്പെടുന്ന ചരിത്രത്തെക്കുറിച്ചും നാട്ടറിവുകൾ കമൻ്റായി രേഖപ്പെടുത്താൻ താൽപ്പര്യപ്പെടുന്നു thanks for watching our video നിങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ വീഡിയോയുമായി ഞങ്ങളെത്തും ആ വീഡിയോകൾ ഒന്നും മിസ്സാവാതിരിക്കാൻ തൃശൂർ ബീച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക